ഞാൻ നിലകൊള്ളുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഉള്ള കാലം വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും ഈ ഗതി നാളെ എനിക്കും സംഭവിക്കാം ഇതൊരു പ്രേതബാധയുള്ള വീടാണ് ഇവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്